നമസ്കാരം ഡി ആൻഡ് വി യൂട്യൂബ് ചാനലോട്ട് ഏവർക്ക് സ്വാഗതം ഞാൻ വിവേക് ഞാൻ വിവേക് അപ്പൊ ഞങ്ങൾ ഇന്ന് വീണ്ടും നിങ്ങളുടെ മുമ്പിലോട്ട് കുറച്ച് നാൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ആലോചിക്കുന്നത് ഒരു വ്യത്യസ്തകരമായിട്ട് വ്യത്യസ്തമാണ് എപ്പോഴും ചെയ്യാറല്ലേ അപ്പൊ ഇന്നും വേറൊരു വ്യത്യസ്തമായിട്ട് ഒരു അടുപ്പ് ചെറിയൊരു അടുപ്പ് നമ്മൾ ഉണ്ടാക്കിയാണ് നമുക്ക് കുറച്ച് അർക്കപ്പൊടി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു അടുപ്പ് പോലെ നമുക്ക് ഉണ്ടാക്കാം നേരെ അറക്കപ്പൊടി വെച്ചിട്ട് ഒരു അടുപ്പിലോട്ട് നമുക്ക് നേരെ അതിന്റെ കഴിച്ചൊക്കെ നമ്മുടെ ഈ അടുപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണ് മാണിക്കുന്നത് പി വി സി പൈപ്പ് അതേപോലെ കാണിച്ചു ഇത് നമ്മുടെ ഇരുമ്പിന്റെ പൈപ്പ് ഡ്രസ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ ചെറിയൊരു കഷ്ണം അതില്ലാന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു വട്ടത്തിലുള്ള എന്തെങ്കിലും മതി ഇത്രയും നീളം വേറെ ഒന്നുമില്ല ഇത് ഇറക്കപ്പൊടി അതേപോലെ തന്നെ വലിയ പാട്ട വലിയ പാട്ട അങ്ങനെ സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ സംഭവം എന്ന് നമ്മള് പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയിരുന്ന ഒരു സാധനം തന്നെയാണ് എന്നോട് കുറച്ചും കൂടി എന്താ പറയുക ഒരു മോഡിഫൈഡ് രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ട ആഴ്ചനയുടെ പാട്ട ആദ്യത്തെ സാധനം ഇതാണ് മെയിൻ ആയിട്ട് വേണ്ട സാധനം ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇത്രയും ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാണ് സംഭവം അറിയാം നമ്മുടെ ഇവിടെ എന്താ പറയുക ബക്കറ്റ് ചിക്കനൊക്കെ അടിക്കപ്പ ഇതാണ് ആയിട്ട് ഉപയോഗിച്ചത് അപ്പൊ ആ ഒരു സാധനം വെറുതെ കളയണ്ട ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മുകളിലത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണേ ബക്ക ചിക്കൻ നമ്മൾ അതുപോലെ തന്നെ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ നാല് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ഹോളും കൂടി ഇടണം അപ്പൊ ആദ്യത്തെ പണി അതാണ് നമുക്ക് വീഡിയോ മോൾ ഭാഗം നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മള് വക്കൊക്കെ നൈസായിട്ട് ഒന്ന് അടിച്ച് പരത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സൂക്ഷിക്കണത് അവിടെ ഒരാൾ കൈമുറിഞ്ഞ് നിൽക്കുന്നുണ്ട് നന്നായിട്ട് ചോരയും വന്നിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം ഇതൊക്കെ മുറിച്ച് കളയുമ്പോ അടുത്ത് നമ്മൾ മോൾ ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഭാഗം മുറിച്ച് അതേപോലെ തന്നെ അടിയിൽ കറക്റ്റ് ആ പി വി സി പൈപ്പിൻ്റെ അളവിൽ നമ്മൊരു കറക്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മ ഈ ഇരുമ്പ് പൈപ്പും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അറക്കപ്പൊടി നിറക്കണം നമ്മുടെ പി വി സി പൈപ്പ് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് ഇനി നമ്മുടെ ഇരുമ്പ് പൈപ്പ് കറക്റ്റ് അളവ് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് രണ്ട് സെയിം രീതിയിൽ മുട്ടണ രീതിയിൽ വെക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് ഒരു താങ്ങുപോലെ എന്തെങ്കിലും അതിൻ്റെ അടിയിൽ മറിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് നമുക്കിനി അറക്കപ്പൊടി നൈസായിട്ട് സൈഡിലോട്ട് അറക്കപ്പൊടി ഇങ്ങനെ വാരി വെതറിക്കൊള്ളണം അല്ലേ നന്നായി ആദ്യം ഇത് വട്ടെടുത്ത് ഈ അറക്കപ്പൊടി ഇങ്ങനെ ഇട്ടിട്ട് ഇനി നമുക്കിതിനി ഇടിച്ച് ചേർക്കണം ശരിക്കും അത് പാക്ക് ചെയ്യണം വെറുതെ ലൂസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തി തീരും നമ്മളിത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂർ നിന്ന് കത്തണം ഫുള്ളായിട്ട് നമ്മൾ വിറക് വേറെ ഒന്നും ഉപയോഗിക്കല്ലേ കത്തിക്കാനായിട്ട് വിറക് വിറകോ അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ല ഇത് മാത്രം നമ്മൾ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നിറച്ച് കഴിഞ്ഞിട്ട് നിറഞ്ഞു എന്നുള്ള രീതിയിൽ നിൽക്കരുത് നമ്മൾ ശരിക്കും അത് ഇടിച്ചിറക്കണം ഇടിച്ചിറക്കാനായിട്ട് ഇപ്പോൾ ഒരു മുട്ടിയുണ്ട് നമ്മൾ നമ്മളിങ്ങനെ ഇടിച്ചിറക്കുന്നുണ്ട് കാട്ട തിളങ്ങുന്നൊക്കെ തോന്നും ഒരു കുഴപ്പമില്ല തിളങ്ങിയാലും വേറെ വാങ്ങിയാൽ മതി മറ്റേ നല്ല മഴയാണ് അതുകൊണ്ട് ഞങ്ങൾ വീണ് ഞങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലോട്ട് വന്നേക്കാണ് അവർ ഫുള്ള് നിറച്ച് കഴിഞ്ഞ് പാട്ട മൊത്തം ഏർക്കപ്പൊടി മൊത്തം നിറച്ച് അത് ഫില്ലാക്കിയിട്ടുണ്ട് നമ്മളെ ഇടിച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ പൈപ്പുകൾ രണ്ട് ഊരിക്കളയാണ് അപ്പൊ ഊരിക്കളയുമ്പോൾ ഒന്ന് പയ്യെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഊരിക്കണ ഊരണതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് ഇരുമ്പൈപ്പ് ആദ്യം വരുന്നത് ആ ആദ്യം ഇരുമ്പ് പൈപ്പ് നമ്മൾ ഊരിയാണ് അതെങ്ങനെ ഊരിയാലും കുഴപ്പമില്ല കാരണം സെയിം തന്നെ നമ്മൾ ഇരുമ്പ് പൈപ്പ് ഊരിയപ്പോൾ അതേ കണ്ടോ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും പാക്ക് ചെയ്തിരിക്കും അതുപോലെ നമ്മൾ സൈഡിലത്തെ പൈപ്പും ഇതുപോലെ തന്നെ പയ്യെ തിരിച്ച് തിരിച്ച് തിരിച്ച് ഊരണം ആക്രാന്തം പാടില്ല ആ അടിയിൽ നമ്മൾ ഇതുപോലെ തന്നെ നീര് ഇപ്പൊ ഞാനൊരു ഇല ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം ഇല കാണാൻ പറ്റുമോ എന്നറിയില്ല ഫ്ലാഷ് ഇങ്ങനെ അത് അടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് കണ്ട ലൈറ്റ് വരണ കണ്ട ഇതുപോലെ കാണാൻ പറ്റും അതുപോലെ ഇപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ നിങ്ങൾക്ക് എയർ പാസേജ് കാണണം എന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പൊ ഞാനൊരു എല്ലാ അടിയിൽ കാണിക്കുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ വേറെ നല്ല അതിൽ കൂടെയാണ് നമ്മളുടെ എയർ കയറണത് കത്താനായിട്ട് സഹായിക്കുന്ന എയർ കാണുന്നത് അടുപ്പ് കഴിഞ്ഞതിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഒരു ഫ്രെയിം പോലെ നമ്മൾ വെച്ചിട്ടുണ്ട് അത് ചട്ടി വെക്കാനായിട്ട് നമുക്കൊന്ന് കത്തിച്ചു നോക്കേനും നമുക്ക് കത്തിച്ചു നോക്കാം അടുപ്പ് ലാവിഷായിട്ട് കത്തണ്ട് നല്ല ചൂടുണ്ട് നമ്മൾ ചട്ടി വെച്ചു കൊടുക്കുന്നു ചട്ടി പുകയുന്നു അപ്പൊ നമുക്ക് അതിന്റെ ഇപ്പൊ ഭയങ്കരമായിട്ട് പുക കാണാൻ പറ്റും അപ്പൊ നമുക്ക് ആ പുകയുടെ ഇത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ പയ്യ അതിൻ്റെ ഇത് കുറച്ചാൽ മതി ഉള്ളിലേക്കുള്ള ഫ്ലവർ എത്തണമെങ്കിൽ നിൽക്കേണ്ടതായിരുന്നു ഇങ്ങനെ ആളിക്കത്തണെങ്കിൽ നമ്മൾ ഈ അടിഭാഗത്തായിട്ട് ഈ ഓട്ടയുടെ അവിടെ ഒരു ചെറിയൊരു സാധനം വെച്ചാൽ പുകയിലും ആളിക്കത്തലും അവിടെ കുറയും അപ്പോൾ ആവശ്യമില്ലാത്ത തീയോ ഇത് ബഹളോ ഒച്ചപ്പാടോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പൊ നൈസായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അടുപ്പ് നല്ല രീതിയിൽ കുറേ നേരം കത്തി കിട്ടുന്നതായിരിക്കും നല്ല ചൂടുണ്ട് ചൂടുണ്ട് നല്ല ചൂടുണ്ട് നമ്മ നമ്മുടെ സാധനങ്ങൾ വറുത്തെടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഇത്രത്തോളം ഇതായിട്ടുണ്ട് കാരണം കടിക്കാൻ തരാം ആഹാ വെട്ടിതാണ് ഇച്ചിരി ചൂട് കൂടി പോയി അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഓട്ട അടിയിലിട്ട് ഓട്ട ഇത്തിരി ചെറുതിട്ടാലും കുഴപ്പമൊന്നുമില്ല വലുതിട്ടാലും പ്രശ്നമൊന്നുമില്ല അപ്പൊ പെട്ടെന്ന് ചൂടാവും അതുകൊണ്ട് മാത്രമാണ് ഇത് വറക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുതിട്ടാൽ മതി അപ്പൊ അങ്ങനെ കറക്റ്റായിട്ട് സാധനം കിട്ടും അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ക്യാമറമാൻ അതുലിനൊപ്പം ഞാൻ വിവേക് ഞാൻ വിവേക് സുലാ